ഇതങ്ങടി ഇങ്ങനെ കൂട്ടി ചോറ് കഴിച്ചാണ്ടല്ലോ സൂപ്പർ മാമ സൂപ്പർ ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഓണക്കയിലക്കറിയാണ് അതിനുവേണ്ടി നമ്മൾ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് മുളക് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് കുടമ്പുളി ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനത്തെ പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട് പിന്നെ ചെനച്ച മാങ്ങ ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഉള്ളി പിന്നെ മുളക് നമ്മുടെ ഉണക്കയില തേങ്ങ തന്നെയാണ് അരിയേണ്ടത് പിന്നെ തൊട്ട് വേപ്പില വേണം ഉണക്കയില ഇങ്ങനെ അരിയാം പിന്നെ അതിനാവശ്യമുള്ളത് കടുക് ഉൽവ മഞ്ഞപ്പൊടി ഗരം മസാല മുളക് പൊടി പിന്നെ ഇതൊക്കെയാണ് ആവശ്യം പിന്നെ തേങ്ങ അരച്ചതും വേണം അതിന് നമ്മളിത് ഉണ്ടാക്കാൻ വേണ്ടി മൺചട്ടി എടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് ചൂടുള്ള ചട്ടിയൊക്കെയാണ് നമ്മൾ നല്ല വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അപ്പൊ നല്ല ചൂട് വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് കടുക് ഇടാം കടുക് കടുകിട്ടു അതിൻ്റെ അകത്തേക്ക് നമ്മ ഉള്ളിടാണ് പക്ഷേ പുട്ടൊക്കെ ചെയ്യും അതിൻ്റെ അകത്തേക്ക് നമ്മ സവാ ഉള്ളി ഇടാണ് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇടാണ് പിന്നെ തുണ്ട് ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അതിൻ്റെ അകത്തേക്ക് നമ്മൾ വേപ്പില ഞങ്ങൾ മൂന്നെണ്ണമാണ് എടുത്തേക്കണത് മൂന്നെണ്ണോട്ടുണ്ട് പിന്നെ നമ്മുടെ ഉണക്കയില ഇട്ടുണ്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊരു സ്പെഷ്യൽ തരം കൈക്കറിയാണ് അതിൻ്റെ അകത്തേക്ക് നമ്മ പുളിയും മാങ്ങയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇളക്കണം നല്ലോണം ഇളക്ക എൻ്റെ അടുത്തേക്ക് നമുക്ക് ഉണ്ട് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടി മുളക് പൊടി ഒരു സ്പൂൺ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഇടാം നിങ്ങൾക്ക് എത്ര എരിവ് വേണം അത്ര ഇടാം ഞങ്ങളുടെ ഇവിടെ രണ്ടര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒന്നര പിന്നെ തുണ്ടും കൂടെ മല്ലിപ്പൊടി തുണ്ടിട്ട് കൊടുക്കണം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതൊക്കെ കൂടെ ജസ്റ്റ് ഇളക്കണം വേഗം ഇളക്കി കൊടുക്കണം നല്ല മണം ഉണ്ട് എല്ലാ ഭാഗവുമായിട്ട് നമ്മ ഇളക്കി കൊടുക്കണം ഒരു ഗ്ലാസ് വെള്ളം ഒന്ന് വേവാൻ വേണ്ടിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചേക്കുന്നത് പിന്നെ തുണ്ട് ഉപ്പിട്ട് കൊടുക്കണം ലേശം ഇട്ട് കൊടുത്താൽ മതി ഉണക്ക മീനായതുകൊണ്ട് തുണ്ട് ലാസ്റ്റ് എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വേവാനായിട്ട് വെക്കാം മൂടി വെക്കാം എല്ലാം മണം വരുന്നത് വേവാനായിട്ട് ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് വെക്കാം അത് നമ്മൾ മൂടി വെച്ചിട്ടുണ്ട് ഇത്തിരി നേരം നമുക്കത് മൂടി വെക്കേണ്ടി വരും ഉണക്കമുളക് നമുക്കത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കാം തേങ്ങ അരച്ചത് ചേർക്കാനുള്ള സമയമായി അപ്പം നമ്മത് ചേർക്കണം തേങ്ങാപ്പാലാണ് ഇത് നമുക്ക് ഏറ്റവും വേണ്ടത് തേങ്ങാപ്പാൽ വെച്ചാലാണ് അതിന് ടേസ്റ്റ് വരും തേങ്ങ പാലെല്ലാം തേങ്ങ അരച്ചാലോ ടേസ്റ്റ് ആവുള്ളൂ തേങ്ങാപ്പാലല്ല തേങ്ങ അരച്ചത് ഇത് നല്ല മണ്ണും ഇതൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വെള്ളം ചേർത്ത് നമ്മൾ പിന്നെ വെച്ചിട്ടുണ്ട് നല്ല മണവും സോഫ്റ്റും മഞ്ഞ കിട്ടിയിട്ടുണ്ട് വേറെ കണ്ടോ നല്ല മണമുണ്ട് നമ്മൾ നല്ല അതായത് നമ്മൾ തേങ്ങാപ്പാൽ ഫസ്റ്റ് ഒഴിച്ചില്ലേ അതിൻ്റെ അകത്ത് ബാക്കി തുണ്ട് വെള്ളം ഒഴിച്ച് ഒഴിച്ചതാണ് ഇപ്പോൾ വേണ്ടത് നല്ല വഴറ്റിയിട്ടിട്ടുണ്ട് നല്ല മണ്ണുള്ളത് ഇനി സ്പ്രൈറ്റ് ഉണ്ട് ടേസ്റ്റ് ചെയ്ത് അതൊക്കെ ഉണ്ട് നല്ലോണം ഉപ്പും എരിവും എല്ലാം ഏറ്റവും നല്ല ടേസ്റ്റ് ഉണ്ട് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ നാല് ഒഴിച്ച് പത്ത് നിമിഷമെങ്കിലും നമ്മളിത് കുറുക്കിയെടുക്കണം എന്നിട്ട് ഇങ്ങനെ ഉള്ളിയും ഇതൊക്കെ കാച്ചുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കാച്ചാം കാച്ചാത്തവർക്ക് കാച്ചണ്ട ഈ പരുവണ വരെ ഒന്ന് ഇതാക്കണം